അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ പൊതുവെ മണി ടോക്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എന്താണ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആളുകൾക്ക് പൈസ എങ്ങനെ മാനേജ് ചെയ്യാം പൈസ എങ്ങനെ സേവ് ചെയ്യാം അതുപോലെ ടാക്സേഷന്റെ ബേസിക് കാര്യങ്ങൾ ഇവൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും പറയുമ്പോൾ ഞാൻ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ ആയിട്ടേ പറയുള്ളൂ കാരണം ഞാൻ ചെയ്യണ പണി അതാ എന്റെ പേരിൽ പക്ഷെ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന ബേസിക് ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങളെല്ലാം പൊതുവെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പൊ എസ്പെഷ്യലി ജോബിൻസിനെ പോലെ പലരും നമ്മുടെ സെഷനിൽ ഇതിനു മുന്നും വന്നിട്ടുണ്ട് ഇതിനു മുന്ന് ഇത്തരം നോളജുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ഓഡിയൻസിന് വളരെയധികം ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മണി ടോക്സിൽ ജോബിൻസ് വന്ന് സംസാരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് money talks with Nikhil Jobins എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ നമ്മൾ സംസാരിക്കണം വെച്ചാൽ ഈ ഏപ്രിൽ ഒന്ന് ഇന്നാണ് ഏപ്രിൽ ഒന്ന് <laughs> ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ടാക്സിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നത് നമ്മുടെ ന്യൂ ടാക്സ് റെജീം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പഴയ ടാക്സ് റെജീമിൽ നിൽക്കണോ പുതിയ ടാക്സ് റെജീമിൽ നിൽക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു ജനറൽ ഐഡിയ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ടാക്സ് ഫയലിംഗിൽ ടൈമിൽ ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജോബിൻസിനോട് റിക്വസ്റ്റ് ചെയ്ത് ഇന്നത്തെ സെഷൻ വന്നിട്ട് തരാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ആള് വളരെ സ്നേഹത്തോടെ ഇതിന് സമയം കണ്ടെത്തി ഇതിന് വരെ വരാനും സാധിച്ചു അപ്പോൾ thank you so much Jobins അപ്പോൾ ഓവർ ടു യു അതിനു മുന്നേ ഞാനും ജോബിൻസും ായിട്ട് നമ്മുടെ ഒത്തിരി ടാക്സ് ഫയലിംഗ് കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ നോളജ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒത്തിരി ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി റെസ്പെക്ടോടെ സ്നേഹത്തോടെ ജോബിൻസിനെ ഞാൻ ക്ഷണിക്കുന്നു thank you thank you Nikhil sir good morning to all അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് new tax regime versus old tax റെജീമാണ് ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കൊരു ന്യൂ ഇയർ ആണ് ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ സംബന്ധിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പം ഇന്ന് തൊട്ട് നമ്മൾ അതിന്റെ എല്ലാവിധ കൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര നമുക്ക് നമ്മുടെ ഇൻകം സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്ര കൂട്ടാൻ പറ്റും നമ്മുടെ വെൽത്ത് എത്ര കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ്ങിന്റെ ബേസിക് ആയിട്ടാണ് ഈ കമ്പാരിസൺ വരുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പുതിയൊരു ടാക്സ് റെജീം നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ടാക്സ് റെജീമിന്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പുതിയ ടാക്സ് റെജീമിലുള്ളത് compared to old tax regime അതാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കോഷൻസ് പറയാനുള്ളത് ഇത് ആപ്ലിക്കബിൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാം twenty three twenty four financial year ആണ് അതായത് ഇന്നാണ് twenty three twenty four financial start ചെയ്യുന്നത് ഇന്ന് തൊട്ട് thirty first March twenty four വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ അസസ്മെന്റ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഒരു ടേം ആണ് അത് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആയിട്ട് വരും this presentation use only for education purpose ഇത് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഡിസ്കഷൻ ആണ് അല്ലാതെ ഇതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല ഓൾവേസ് നിങ്ങൾ എപ്പോഴും എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു അഡ്വൈസർ ടാക്സ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് benefits of I T R filing എല്ലാവരും മേ ബി ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ ഓൾറെഡി ഇപ്പൊ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ എങ്കിലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് വരാറുണ്ട് പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ പ്രൊഫഷണലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ഞാൻ ഐ ടി ഫയൽ ചെയ്യണം ആരാണ് ഐ ടി ഫയൽ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് ഹെഡ്സ് ഓഫ് ഇൻകം എങ്ങനെയാണ് നമ്മളൊരു ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ഇൻകം ആണ് നമ്മുടെ ഇൻകം ടാക്സിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നമ്മൾ നോക്കുന്നുണ്ട് അതിനുശേഷം ഓൾഡ് ടാക്സ് സ്ലാബ്സ് എന്തായിരുന്നു ഓൾഡ് ടാക്സ് റിജീം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇത് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഓൾഡ് ടാക്സ് റിജീം അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടും പിന്നെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റെജീമിൽ ഒരു ഡിഡക്ഷൻസ് നമുക്ക് അലവബിൾ അല്ല അതുകൊണ്ടാണ് ഓൾഡ് ടാക്സ് റെജീമിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും ഇപ്പോഴും നമുക്ക് ഓൾഡ് ടാക്സ് റെജീമും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതാണ് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് അവൈലബിൾ എന്നുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ ന്യൂ ടാക്സ് റെജീം എന്താണ് ന്യൂ ടാക്സ് റെജീമെന്നും അതിൻ്റെ അകത്ത് ബെനിഫിറ്റ്സും എന്താണെന്ന് നമ്മൾ നോക്കിപ്പോകും ഇത്രയാണ് നമ്മൾ ഈ പോയിന്റ് ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഉണ്ടാവും ഇത്തരം കാര്യങ്ങളായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ആദ്യത്തെ തന്നെ എന്തുകൊണ്ട് benefits of filing I T R എന്ന് കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്തിനാണ് എനിക്ക് ഇൻകം ഫൈവ് ലാക്സിന് താഴെയാണ് പഴയ സ്ലാബ് അനുസരിച്ചാണെങ്കിൽ അപ് ടു ഫൈവ് ലാക്സ് വരെ ടാക്സ് ഇല്ല പുതിയ സ്ലാബ് അനുസരിച്ചാണെങ്കിൽ സെവൻ ലാക്സ് വരെ നമുക്ക് ടാക്സ് വരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം എനിക്ക് ടാക്സ് ഇല്ലല്ലോ ആസ് പെർ റൂള് ഇൻകം ടാക്സിന്റെ റൂള് പ്രകാരം പഴയ റൂള് പ്രകാരം ടു പോയിന്റ് ഫൈവ് ലാക്സിന് മുകളിലുള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് റൂള് എന്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഗുണങ്ങൾ എന്താണ് ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യ ചെയ്തുകൊണ്ടുള്ള എനിക്കുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ലോൺ അപ്രൂവൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈസി ലോൺ അപ്രൂവൽ ആണ് നമുക്കൊരു മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ അക്നോളജ്മെന്റ് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഏത് ലോണും അപ്രൂവ് ആയിട്ട് കിട്ടും ഈ ഇൻകം ടാക്സ് റിട്ടേണിന്റെ അക്നോളജ്മെന്റും അല്ല ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ ഒരു ലോൺസും ഇന്ന് ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ ഇത് അപ്രൂവ് ആക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ക്ലെയിം ടാക്സ് റീഫണ്ട് നമുക്കറിയാം നമുക്ക് ഒത്തിരി പേർക്ക് തന്നെ refund investment F D investments കാണാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉള്ള ഇൻകം കാണാം ചിലപ്പോൾ ഡിവിഡൻഡ് കാണാം ഇതിനെല്ലാം ടി ഡി എസ് എന്ന് പറയുന്നത് അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അവർ നമുക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ റവന്യൂ നമുക്ക് തരുന്ന സമയത്ത് തന്നെ ഈ നമുക്ക് തരുന്ന ആൾ നമ്മുടെ പേരിൽ ഒരു എമൗണ്ട് നമ്മൾ പിടിച്ച് അടച്ചിട്ടിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ബാങ്ക് വൺ ലാക്ക് ഒരു വർഷം ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ അവർ ten percentage ten thousand already നമ്മുടെ പാനിൽ ടി ഡി എസ് ആയിട്ട് അടച്ചിരിക്കും ആ അടച്ചതിന് ശേഷം ബാക്കി നയൻറ്റി തൗസൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുള്ളൂ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് നയൻറ്റി തൗസൻഡ് ഇൻട്രസ്റ്റ് കിട്ടി നമ്മളിപ്പോൾ ഒരിക്കലും ആ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ആയിരുന്നു നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് എന്നുള്ള ആക്ച്വൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകാറില്ല പക്ഷേ ഈ റീഫണ്ട് നമുക്ക് ഫൈവ് ലാക്സിന് താഴെയാണ് നമുക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ ഈ ടെൻ തൗസൻഡ് നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തിരിച്ചു തരും ഇത് ഒത്തിരി പേർക്കും അറിയില്ല കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഓരോ വർഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് തേർട്ടി ഫസ്റ്റ് ജൂലൈ അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനോട് കൂടി നെക്സ്റ്റ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ അങ്ങനെ ഓരോ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടി ഡി എസ് റീഫണ്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഈ ടി ഡി എസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കുറേ വർഷങ്ങളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതെ ടി ഡി എസ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നു അങ്ങനെ കുറേ ആൾക്കാർക്ക് എമൗണ്ട് കിട്ടാതിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ക്ലെയിം റീഫണ്ട് റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടാക്സ് റീഫണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ അടുത്ത് ഇൻകം ആൻഡ് അഡ്രസ് പ്രൂഫ് നമുക്കൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്നോളജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് അത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വന്നു ആക്സിഡന്റ് വന്നപ്പം ആക്സിഡന്റ് ബെനിഫിറ്റ് ഉള്ള പോളിസീസ് ആണെങ്കിൽ ആ പോളിസീസിന് നമുക്ക് ഇൻകം ചിലപ്പോൾ നമ്മൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ നമുക്ക് ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഇൻകത്തിനെ പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഏറ്റവും അങ്ങനെ നമുക്ക് ഇൻകം ആൻഡ് അഡ്രസ് പ്രൂഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ carry forward your business losses അതായത് നമ്മൾ അറിയാം നമുക്ക് ഇനീഷ്യലി ഇത് ബിസിനസ്സുകാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവർക്കൊക്കെയുള്ള ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത് അതായത് ഡ്യൂ ഡേറ്റിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഉണ്ടാകുന്ന നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി മേ ബി ലോസസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ലോസസ് ഉണ്ടാകാം ഈ ലോസ് എല്ലാം അടുത്ത വർഷങ്ങളിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം സപ്പോസ് ഒരാൾ ഒരു ബിസിനസ് നടത്തുന്നു ആ ബിസിനസ്സിൽ ഒരു വർഷം twenty five lakhs rupees loss പോകുന്നു ഇനീഷ്യൽ ഇയറിൽ twenty five lakhs rupees loss പോകുന്നു അടുത്ത വർഷം അയാൾക്ക് ഒരു ഒരു ഫോർട്ടി ലാക്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫോർട്ടി ലാക്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നോർമലി ഫോർട്ടി ലാക്സിന് നമ്മൾ ടാക്സ് കൊടുക്കണം പക്ഷേ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്വന്റി ഫൈവ് ലാക്സ് ഫോർട്ടി ലാക്സിന് കുറച്ചതിന് ശേഷം ബാക്കി ഫിഫ്റ്റീൻ ലാക്സിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി അപ്പം ഈ ക്യാരി ഫോർവേഡ് ലോസ് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് I T R return due date file ചെയ്യാന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലോസസ് നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും അവോയ്ഡ് പെനാലിറ്റി അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് പെനാലിറ്റി അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യും നമ്മൾ ലേറ്റർ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് income tax return income tax department നമ്മുടെ കയ്യിൽ നിന്ന് പെനാൽറ്റി ചാർജ് ചെയ്യും ആ പെനാൽറ്റി നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു മേജർ ആയിട്ട് വരുന്നത് ക്യുക്ക് വിസ പ്രോസസ്സിങ് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫോറിൻ ടൂർസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൂറുകളൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നവരായിരിക്കും ഈ കേസസിലെല്ലാം ട്രാവൽ ഏജൻസും എല്ലാം ചോദിക്കുന്ന ഈ വിസ പ്രോസസ്സിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷത്തെ ഐ ടി ആർ റിട്ടേൺ ആണ് ചോദിക്കുന്നത് അപ്പൊ ഈ വിസ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനായിട്ടും വിത്തൗട്ട് എനിക്ക് നമുക്ക് വിസ സാങ്ഷൻ ചെയ്ത് കിട്ടാനായിട്ടും ഈ റിട്ടേൺ ഫയലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഹൂ ഷുഡ് ഫയൽ റിട്ടേൺ ഇതും ഒത്തിരി പേരെന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം എനിക്ക് ഞാൻ എനിക്ക് സാലറി തന്നപ്പോൾ എംപ്ലോയർ ടി ഡി എസ് ആയിട്ട് പിടിച്ച് എൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആസ് പെർ റൂൾ ഈ റിട്ടേൺ ടി ഡി എസ് പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് സാലറി തരുന്നതിന് മുമ്പ് നമ്മുടെ എംപ്ലോയറും നമ്മുടെ നിന്ന് എല്ലാ മാസവും ഒരു ഒരു പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് എമൗണ്ട് നമ്മുടെ പേരിൽ നമ്മുടെ പാനിൽ എല്ലാ മാസവും അടയ്ക്കുന്നു ഇതെന്ന് പറയുന്നത് എംപ്ലോയറുടെ ഒരു കംപ്ലയൻസ് മാത്രമാണ് നമുക്ക് വേണ്ടി ടാക്സ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് അയച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് കേട്ടോ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനാണ് ടി ഡി എസ് എന്ന് പറയുന്നത് ഈ T D S return file T D S ഇങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു അസസി എന്ന നിലയിൽ നമ്മൾ ആ റിട്ടേൺ എല്ലാ വർഷവും ഫയൽ ചെയ്യാൻ നമ്മൾ നമുക്ക് ബാധ്യതയുണ്ട് അപ്പൊ എല്ലാ വർഷവും ആരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണോ ത്രീ ലാക്സ് അത് ഈ ഈ വർഷമാണ് ത്രീ ലാക്സ് വരുന്നത് അടുത്ത twenty three twenty four financial ഇയറിൽ കഴിഞ്ഞ വർഷം വരെ two point five lakhs two point five ലാക്സിന് മുകളിൽ ഇൻകം ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം അതിനകത്ത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അപ് ടു ഫൈവ് ലാക്സ് വരെ ഓൾഡ് റെജീമിലും പുതിയ റെജീമിൽ സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് വരെ ടാക്സ് ഇല്ല എന്ന് ഓർത്ത് നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു ഫൈവ് ലാക്സ് സാലറി കിട്ടുന്നു എനിക്ക് ടാക്സ് ഒന്നും അടയ്ക്കാനില്ല നോർമലി നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടും പക്ഷേ എങ്കിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ടു പോയിന്റ് ഫൈവ് ലാക്സ് പഴയ സ്കീമിൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ സ്കീമിൽ ത്രീ ലാക്സ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ if you want to claim refund നമ്മൾ പറഞ്ഞു നേരത്തെ ഇപ്പം ഒരു എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് പിടിച്ച് അടച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ടു പോയിന്റ് ഫൈവ് ലാക്സ് താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ ടാക്സ് ലൈബിലിറ്റി ഇല്ല നമുക്ക് പക്ഷേ ഗവൺമെന്റിലേക്ക് നമ്മുടെ ഒരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട് ആ അഡ്വാൻസ് അടച്ച എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഈ റിട്ടേൺ ഫയലിംഗ് വഴി നമുക്ക് സാധിക്കും അങ്ങനെയുള്ളവരും റിട്ടേൺ ഫയൽ ചെയ്യുക ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടി ഡി എസ് അവിടെ ഉണ്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ഇൻകം ടാക്സിന്റെ സിസ്റ്റം നോക്കുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ നമുക്ക് ടി ഡി എസ് വന്നിട്ടുണ്ട് കുറെ എമൗണ്ട് അക്യുമുലേറ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ അവിടെ നിന്നുള്ള നോട്ടീസസിന് ചാൻസസ് വളരെ കൂടുതലാണ് മൂന്നാമത് ക്യാരി ഫോർവേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ക്യാരി ഫോർവേഡ് ഏതെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് അടുത്ത വർഷത്തെ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരും റിട്ടേൺ ഫയൽ ചെയ്യണം പിന്നെ ബിസിനസിന്റെ കേസ് വരാണ് company partnership firm L L P ഇവരൊക്കെ ഒരു റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഇൻകം ഇല്ലെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം അതാണ് കമ്പനിയുടെയും പാർട്ണർഷിപ്പിന്റെ എൽ എൽ പിയുടെ കേസിൽ അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും കമ്പൽസറി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് പോകണം ഈ റിട്ടേൺസ് ഫയൽ ചെയ്ത് ഇല്ലെങ്കിൽ maximum penalty ten thousand rupees ആണ് ഇത് ഇൻകം ടാക്സിന് നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് maximum ten ten thousand rupees ഇനി ഏതൊക്കെ ഇൻകത്തിനാണ് നമ്മൾ സാലറി ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി അറിയാം നമ്മളൊരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കിട്ടുന്നു അതിനാണ് സാലറി എന്ന് പറയുന്നത് ആ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണം ഇനി income from house property income from house പ്രോപ്പർട്ടിയിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും ബിൽഡിംഗ് ആർക്കെങ്കിലും റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം താമസിക്കാനായിട്ടായിരിക്കാം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിനായിരിക്കാം അല്ലെങ്കിൽ ഗോഡൗൺ ആയിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വേക്കൻ ലാൻഡ് ആയിരിക്കാം ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അത് നമ്മൾ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം രണ്ട് profit and gains of business profession അതറിയാം ഓരോരുത്തരും ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിനും ടാക്സ് കൊടുക്കണം പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഷെയറിൽ നിന്നുണ്ടാവുന്ന ആയിരിക്കാം അല്ലെങ്കിൽ ലാൻഡ് ഫിക്സ് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടല്ലോ ലാൻഡ് ബിൽഡിങ് ഇതൊക്കെ വിറ്റിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ അതിനും നമ്മൾ ടാക്സ് കൊടുക്കണം പിന്നെ income from other sources other sources എന്ന് പറയുന്നത് മേ ബി ലോട്ടറി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പസിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ lottery winning from lottery winning horse races അതിനൊക്കെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്ത് വരുന്നത് ഇത്രയും അഞ്ച് കാറ്റഗറീസ് ഓഫ് ഹെഡ്സിന്റെ ടോട്ടൽ എടുത്തിട്ടാണ് നമ്മുടെ ഒരു വർഷത്തെ ഇൻകം കണക്കാക്കുന്നത് ആ ഇൻകത്തിലായിരിക്കണം നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഈ അഞ്ച് ഹെഡിലും ടു പോയിന്റ് ഫൈവ് ലാക്സിന് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം ഫൈവ് ലാക്സിന് മുകളിലാണെങ്കിൽ ടാക്സും കൊടുക്കണം പുതിയ റെജീമിൽ ത്രീ ലാക്സിന് മുകളിലാണ് ഈ അഞ്ച് ഹെഡിലും വരുന്ന ഇൻകം ടോട്ടൽ വരുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം സെവൻ പോ സെവൻ ലാക്സിന് മുകളിലാണെങ്കിൽ നമ്മൾ അതിന് ടാക്സും കൊടുക്കണം ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ കാര്യം പറയാനുള്ളത് അടുത്തത് നമ്മൾ ഇനി നമ്മുടെ മെയിൻ ഡിസ്കഷൻ പോയിന്റിലോട്ട് വരികയാണ് അതായത് നമ്മുടെ പഴയ ടാക്സ് റെജീം അതായത് ഈ പഴയ ടാക്സ് റെജീം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന ജൂലൈയിൽ നമുക്കൊരു റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് വരുന്നുണ്ട് ആ ഡേറ്റിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് ആണ് ഞാൻ പറയുന്നത് ആ ടാക്സിൽ up to two point five lakhs വരെ സീറോ പെർസെൻറ്റേജും two point five lakhs to five lakhs five പെർസെൻറ്റേജും five lakhs to ten lakhs twenty പെർസെൻറ്റേജും എബോ ടെൻ ലാക്സ് തേർട്ടി പെർസെൻറ്റേജും കൊടുക്കണം ഇതായിരിക്കും നമുക്ക് വരുന്ന ഓൾഡ് ടാക്സ് റെജീം ഈ twenty three twenty four financial ഇയറിൽ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ റെജീം ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ടാക്സ് റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനടുത്തായിട്ട് ആ ആ ഓപ്ഷന് നമുക്ക് എടുക്കാനായിട്ടുള്ള ചാൻസ് ഓപ്ഷൻ ഉണ്ട് അപ്പം up to two two point five lakhs നമ്മൾ പറഞ്ഞു ടു പോയിന്റ് ഫൈവ് ലാക്സ് വരെ ഇതിൻ്റെ അകത്ത് ടാക്സ് ഇല്ല two point five lakhs to five lakhs that means two point five lakhs അതിന്റെ five percent around twelve thousand five hundred rupees വരും അതും ടാക്സ് കൊടുക്കണം പിന്നെ ഫൈവ് ലാക്സിന് മേളിൽ ടെൻ ലാക്സ് ആണ് വരുന്നതെങ്കിൽ ഫൈവ് ലാക്സിന്റെ ട്വന്റി പെർസെന്റേജ് കൊടുക്കണം എബോവ് ടെൻ ലാക്സ് എത്രയാണെങ്കിലും അതിന്റെ എല്ലാം തേർട്ടി പെർസെൻറ്റേജ് കൊടുക്കണം പക്ഷേ ഇതിൻ്റെ അകത്ത് ഓൾഡ് സ്കീമിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഡിഡക്ഷൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താഴോട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഓൾറെഡി നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിഡക്ഷൻസ് ആയിരിക്കാം ആ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഈ പുതിയ ടാക്സ് പഴയ ഓൾഡ് റേജീമിൽ നമുക്ക് അലോബിൾ ആണ് rebate up to five lakhs of income rebate up to five lakhs income എന്ന് പറഞ്ഞാൽ നമ്മുടെ tax rate tax bracket two point five lakhs അതായത് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ലാക്സ് വരെ സീറോയും two point five lakhs to five lakhs വരെ ഫൈവ് പെർസെൻറ്റേജുമാണ് നമ്മുടെ ടാക്സ് റേറ്റ് വരുന്നത് അപ്പം normally as per rule two point ഒരാളുടെ സാലറി ഫൈവ് ലാക്സ് ആണെങ്കിൽ അയാൾ ടു പോയിന്റ് ഫൈവ് ലാക്സിന്റെ അതായത് നെക്സ്റ്റ് ബ്രാക്കറ്റ് ആയ two point five lakhs to five lakhs അതായത് ടു പോയിന്റ് ഫൈവ് ലാക്സ് വരും ആ ടു പോയിന്റ് ഫൈവ് ലാക്സിന്റെ five percent around twelve thousand five hundred rupees നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം പക്ഷെ ഗവൺമെന്റ് പറയാണ് നമുക്ക് റിബേറ്റ് ആയിട്ട് twelve thousand five hundred rupees തരും അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിനാണ് tax rebate up to five lakhs income അതായത് ഫൈവ് ലാക്സ് ഇൻകം വരെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു റിബേറ്റ് ആയിട്ട് twelve thousand five hundred rupees tax കിട്ടും അപ്പം ഇൻഎഫക്റ്റീവ്ലി ഫൈവ് ലാക്സ് വരെ നമ്മൾ ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല പഴയ റെജീമിൽ ഈ പഴയ ടാക്സ് റെജീമിൽ ഫൈവ് ലാക്സ് വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫൈവ് ലാക്സിന്റെ മേളിൽ ഒരു രൂപ എങ്കിലും പോയാൽ ഈ twelve thousand five hundred rebate നമുക്ക് നഷ്ടമാവുകയും ചെയ്യും അപ്പൊ അഗെയിൻ നമ്മൾ twelve thousand five hundred plus tax ആയിട്ട് അടയ്ക്കേണ്ടേയും വരും അതാണ് ഇതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് ഈ റിബേറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് അപ് ടു ഫൈവ് ലാക്സ് വരെ ഇൻകം ഉണ്ടെങ്കിലും കിട്ടുള്ളൂ five lakhs and one rupees വന്നു കഴിഞ്ഞാൽ നമുക്ക് റിബേറ്റ് കിട്ടത്തില്ല അതാണ് ഈ സ്ലാബ് റേറ്റ് ഓൾഡ് ടാക്സ് റിജീമിന്റെ വരുന്നത് ഇനി അതിനകത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് കിട്ടുക അത് നോർമൽ ആയിട്ടുള്ള എ ടി സി ഡിഡക്ഷൻസ് ആയിട്ടുള്ള employ employ employees P F contribution national saving certificate in children's tuition fee ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണല്ലോ principal of repayment of home loan Sukanya Samriddhi scheme E L S S ഫിനാൻ ഫൈവ് ഇയർ ഡെപ്പോസിറ്റ് സ്കീം അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക്സ് പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇങ്ങനെയുള്ള ഇതിന്റെ എല്ലാ maximum eighty C deductions നമ്മൾ നോർമലി വിളിക്കുന്ന ഇതിന്റെ maximum one point five lakhs വരെ നമുക്ക് എക്സംഷൻ കിട്ടും അതായത് ഡിഡക്ട് ചെയ്യാൻ പറ്റും വൺ പോയിന്റ് ഫൈവ് ലാക്സ് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സപ്പോസ് ഇപ്പൊ നമ്മൾ എയ്റ്റി തൗസൻഡ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എയ്റ്റി തൗസൻഡ് ഡിഡക്ട് ചെയ്യാൻ പറ്റും one lakh seventy five thousand invest ചെയ്താൽ നമുക്ക് വൺ ലാക്ക് ഫിഫ്റ്റിയെ നമുക്ക് ഡിഡക്ഷൻ പറ്റും എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ maximum one point five lakhs ഇതിൽ ഏതെങ്കിലും ഏതാണോ ലീസ്റ്റ് അതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലാക്സ് നമുക്ക് ഈ ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും അതാണ് ഡിഡക്ഷൻസിനകത്ത് പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള ഡിഡക്ഷൻസ് കണ്ടിന്യൂ അഡീഷണൽ നമ്മൾ നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് പോവുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് അത് അഡീഷണൽ ആയിട്ട് കിട്ടും in addition to one point five lakhs നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് നാഷണൽ പെൻഷൻ സ്കീമിൽ കിട്ടും പിന്നെ നമ്മുടെ T D medical insurance premium rent paid rent പെയ്ഡിന് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട് rent paid minus ten percent of total income five thousand അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എക്സ്പെർട്സിന്റെ അടുത്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഓരോ ഡിഡക്ഷൻസും ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും interest on home loan for first home home അത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് ഫിഫ്റ്റി തൗസൻഡ് ഇതെല്ലാം ഓൾഡ് പുതിയ പഴയ സ്കീം പഴയ ടാക്സ് റെജീമിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് ആണ് ഇതെല്ലാം medical insurance spouse children twenty five thousand കിട്ടും parents more than sixty years ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് എയ്റ്റ് ഇയേഴ്സ് ആണ് ഫിഫ്റ്റി തൗസൻഡ് അഡീഷണൽ ആയിട്ട് കിട്ടും അപ്പോൾ ടോട്ടൽ സെവന്റി ഫൈവ് തൗസൻഡ് കിട്ടും ഈ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഇത് നിങ്ങൾ നോർമലി ക്ലെയിം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ഈ പുതിയ പഴയ ടാക്സ് റെജീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻസ് എല്ലാം കിട്ടും ഇല്ലെങ്കിൽ അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പഴയ ടാക്സ് റിജീം നമുക്ക് ഓപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഈ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഉണ്ടോ എന്ന് ആദ്യമുള്ള കാര്യം നോക്കുക എന്തായാലും നമുക്ക് നിഖിൽ സാറൊക്കെ പറയുന്നത് നമുക്ക് എന്തായാലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിങ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല life insurance at least term insurance എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സാലറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് ബെനിഫിറ്റ് അത് അപ്പോൾ പുതിയ സ്കീമാണോ പഴയ സ്കീമാണോ നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ആണ് അത് നമ്മൾ ഓരോരുത്തരുടെയും സാലറി ഈ വർഷം മുഴുവൻ കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണ് സാലറി ഇൻകം എത്രയാണ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകം എത്രയാണെന്ന് നമുക്ക് ഒരു ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നിങ്ങൾ രണ്ട് ഓൾഡ് റെജീമിലും പുതിയ ന്യൂ റെജീമിലും കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കണം അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കേസ് ആണ് എനിക്കിപ്പോൾ ഇത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഇത്രയായിരിക്കും ടാക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഓരോ ആൾക്കാരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം ഓരോ ആൾക്കാരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള സാലറി ആയിരിക്കാം അതെല്ലാം നമ്മൾ രണ്ട് റെജീമിലും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഇപ്പൊ ബേസിക്കലി നിങ്ങൾ ഇന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടി സിയിൽ one lakh five one lakh fifty തൗസൻഡിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മളിപ്പം ഓൾറെഡി ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ടാക്സ് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തേ പറ്റൂ ഇനി അറ്റ്ലീസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അകത്ത് നമ്മുടെ പ്ലാൻ അത് ഏത് പ്ലാൻ ആണെങ്കിലും ഡെഫ് ഇത് ആ പ്ലാൻ ലൈഫ് ഇൻഷുറൻസും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതും ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് അത് അടുത്ത ഈ മാസം ഈ വർഷങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എന്നുള്ളത് നമ്മൾ നോക്കുക അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എങ്ങനെ വൈസിലി വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാം എന്നുള്ള കാര്യം നോക്കിയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് മാറ്റുന്നത് കൊണ്ട് നമുക്ക് പുതിയ സ്കീമിലും പഴയ സ്കീമിലും എന്താണ് ടാക്സിന്റെ ബെനിഫിറ്റ് വരുന്നതെന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ സ്കീം വേണോ പഴയ സ്കീം വേണോ എന്നുള്ള സ്കീമിലോട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്ര ഡിഡക്ഷൻസ് ആണ് വരുന്നത് ഇത് നിങ്ങൾ നോർമലി എടുക്കുന്ന ഡിഡക്ഷൻസ് ആണ് ഇതുവരെ നിങ്ങൾ എടുത്തു പോയിരിക്കുന്ന ഡിഡക്ഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് അടുത്തത് new tax regime new tax റെജീമില് ഇതാണ് പുതിയതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് default tax regime default tax regime എന്ന് പറഞ്ഞാൽ പഴയ ടാക്സ് റെജീം വേണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഗവൺമെന്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ സ്കീമാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പഴയ സ്കീം അവൈല അവൈൽ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഡിഫാൾട്ടായി ബൈ ഡിഫാൾട്ട് ഇൻകം ടാക്സ് പറയുന്നത് ഈ പുതിയ സ്കീമാണ് ബൈ ഡിഫാൾട്ട് ആയിട്ട് വരിക അപ്പോൾ പുതിയ സ്കീമിൽ അപ് ടു ത്രീ ലാക്സ് വരെ നില്ലാണ് നേരത്തേത് പഴയ സ്കീമിൽ ടു പോയിന്റ് ഫൈവ് ലാക്സ് ആയിരുന്നു ഇത് ഇവിടെ വരുമ്പോൾ ത്രീ ലാക്സ് വരെ ഇല്ല ടാക്സ് ഇല്ല ഇനി three point three three lakhs to six lakhs five percentage six lakhs to nine lakhs ten percentage nine to twelve fifteen percentage twelve to fifteen twenty percentage fifteen lakhs and above thirty percentage ഇതായിരിക്കും ഇതിന്റെ സ്ലാബ് റേറ്റ് വരിക സ്ലാബ് റേറ്റ് ഓരോ ഇങ്ക് ഇപ്പൊ ട്വൽവ് ലാക്സ് വരുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ലാക്സ് കൊണ്ട് ആ സ്ലാബ് റേറ്റ് തീരും ഫിഫ്റ്റീൻ ലാക്സ് വരുന്നുണ്ടെങ്കിൽ ട്വന്റി ലാക്സ് കൊണ്ട് തീരും അപ്പം ഫിഫ്റ്റീൻ ലാക്സിന് മുകളിൽ വരുന്നവർക്ക് മാത്രമേ തേർട്ടി പെർസെൻറ്റേജ് വരുന്നുള്ളൂ ഓൾഡിൽ അത് ടെൻ ലാക്സിന് മേളിലായിരുന്നു തേർട്ടി പെർസെൻറ്റ് അപ്പം ഇപ്പോൾ അത് ഫിഫ്റ്റീൻ ലാക്സിലോട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഡക്ഷൻസും നമുക്ക് അലോബിൾ അല്ല പുതിയ സ്കീമിൽ ഒരു ഡിഡക്ഷൻസും അതായത് എ ടി സിയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ എൽ ഐ സിയോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ children insurance tuition fee principal home loan repayment ഇങ്ങനെയുള്ള ഒരു ഡിഡക്ഷൻസും even health insurance life insurance ഇതൊന്നും നമുക്ക് additional N P S national pension scheme ഇതൊന്നും നമുക്ക് പുതിയ സ്കീം നമുക്ക് കിട്ടില്ല പകരം നമുക്ക് തന്നിരിക്കുന്നത് പഴയ സ്കീമിലുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് സാലറിക്ക് മാത്രം സപ്പോസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോ ഫോർ എക്സാമ്പിൾ ഏഴര ലക്ഷം രൂപ സാലറി ഉണ്ട് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ട്രെയിറ്റ് അവേ നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് കുറയ്ക്കാം അതിനാണ് സ്റ്റാൻഡേർഡ് ആക്ഷൻ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ സാലറി ഇൻകത്തിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ ഫിഫ്റ്റി തൗസൻഡ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത് ബാക്കിയുള്ള എമൗണ്ടിന് അതിനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോവബിൾ ആയിട്ടുള്ളത് ഉള്ളി സാലറിഡ് ഇൻകത്തിന് മാത്രമേ ഉള്ളൂ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇൻട്രസ്റ്റ് ഇൻകം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും ഈ ഫിഫ്റ്റി തൗസൻഡ് കുറയ്ക്കാൻ പറ്റത്തില്ല സാലറി ഇൻകം മാത്രമാണ് അല്ല സാലറി ഇൻകം വേറെ ഇൻകം ആവാം പക്ഷെ സാലറി ഇൻകത്തിൽ നിന്ന് സാലറി ചെയ്യുന്ന സാലറി ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ വേറെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്ന കാണാം ഡിവിഡൻഡ് കിട്ടുന്നതാണ് അങ്ങനെ കുറെ ഇൻകം എല്ലാ ക്ലാസ് ഓഫ് ഇൻകംസും കിട്ടുന്നവർ കാണാം അവർക്കും ഈ ഫിഫ്റ്റി തൗസൻഡ് കുറയ്ക്കാം പക്ഷെ സാലറി ഇൻകം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഫിഫ്റ്റി തൗസൻഡ് സാലറി എന്ന് കൊടുക്കാം rebate up to twenty five thousand whose total income does not exceed seven lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറി നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ ഫൈവ് ലാക്സ് വരെ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു up to rebate up to five lakhs അതായത് ഫൈവ് ലാക്സ് കൊടുക്കുന്നിടം വരെ നമുക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പഴയ ടാക്സ് റെജീമിൽ വരിക ആ ടാക്സ് നമുക്ക് റിബേറ്റ് ആയിട്ട് തന്നിരുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് പുതിയ ടാക്സ് റെജീമിൽ ട്വന്റി ഫൈവ് തൗസൻഡ് അവര് നമുക്ക് റിബേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സെവൻ ലാക്സ് കിട്ടുന്ന ഒരാൾക്ക് സെവൻ ലാക്സ് കിട്ടുന്ന ആൾ വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല twenty five thousand rupees rebate ആയിട്ട് വരും പക്ഷേ നമ്മൾ റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഓപ്ഷൻ വരും ടാക്സ് പേയ്മെന്റിന്റെ അകത്ത് റിബേറ്റ് ആയിട്ട് tax liability twenty five thousand കുറഞ്ഞു വരും അങ്ങനെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി സീറോ ആയിട്ട് വരും പക്ഷേ റിട്ടേൺസ് കമ്പൽസറി ആയിട്ട് കൊടുക്കണം ഇത് ഈ ഏഴ് ലക്ഷത്തിന് രൂപ വരെ ഇൻകം ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ സപ്പോസ് ഏഴ് ഏഴ് ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ റിബേറ്റ് പോവും ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് നമ്മൾ എത്രയാണോ ഇൻകം എക്സീഡ് ചെയ്യുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം ഇത് സാലറീസിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് വരെ കിട്ടും കാരണം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് സ്റ്റാൻഡേർഡ് എഡക്ഷൻ ഉണ്ട് നമ്മൾ കുറച്ച് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു fifty thousand standard deduction straight away നമുക്ക് സാലറിയിൽ നിന്ന് കുറയ്ക്കാം അപ്പൊ സാലറി ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ ഈ പുതിയ സ്കീം അനുസരിച്ച് ഏഴര ലക്ഷം രൂപ വരെ ഒരു ടാക്സ് ലൈബിലിറ്റിയും വരില്ല കാരണം ഏഴര ലക്ഷത്തിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റാൻഡേർഡ് എഡക്ഷൻ കുറയ്ക്കാം അതിനുശേഷം നമുക്ക് വരുന്ന ടാക്സിന്റെ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇതാണ് പുതിയ ടാക്സ് റെജീമിൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഡക്ഷൻസും നമുക്ക് അലവുകൾ ചെയ്യ അലവുകളല്ല അതുകൊണ്ട് നമുക്ക് ഒരു ഡിഡക്ഷൻസിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കില്ല ഇനി ഇതിനകത്ത് ന്യൂ ടാക്സ് റെജീമിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ new tax regime will be default option for the S ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു നമുക്ക് പുതിയ ടാക്സ് റെജീം എന്ന് പറയുന്നത് അത് ഡിഫാൾട്ടാണ് അതിന് വേറെ പഴയ ടാക്സ് റെജീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതലുണ്ട് ഹോം ലോൺ ഉണ്ടെങ്കിൽ ഐ ടി സിയിൽ നമ്മൾ എക്സോസ്റ്റഡ് ആണ് ഓൾറെഡി അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് പഴയ ടാക്സ് റെജീം നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഡിഫാൾട്ടായിട്ട് പുതിയ ടാക്സ് റെജീമായിട്ട് വരിക ഇനി S C can select old regime at his or her choice അപ്പൊ നമുക്ക് ആണെങ്കിൽ ഏത് ഏത് ഏത് ഓപ്ഷൻ ആണ് വേണ്ടത് പുതിയതാണോ വേണ്ടത് പഴയതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം a salaried taxpayer can choose new tax regime in one year and choose the regular tax regime in another year അതായത് സാലറി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഈ രണ്ട് ടാക്സ് റിജീമും ഗവൺമെന്റിന്റെ രണ്ട് ഗവൺമെന്റ് പറയുന്ന ഈ രണ്ട് ടാക്സ് റിജീമും കണ്ടിന്യൂ ചെയ്യും for at least two three years ഇത് കണ്ടിന്യൂ ചെയ്യും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ അത് മാറി പോയേക്കാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് ഈ വർഷം പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തു അതിനുശേഷം അടുത്ത വർഷം വേണമെങ്കിൽ പഴയ സ്കീമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടി അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ വീടെടുത്തു വീടെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോം ലോൺ ഉണ്ട് അപ്പോൾ കമ്പാരറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ പഴയ സ്കീമാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ പഴയ സ്കീമിലോട്ട് പോകാം അതിന്റെ നെക്സ്റ്റ് ഇയർ നമുക്ക് തോന്നുകയാണ് അല്ല പുതിയ സ്കീമാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ ഏത് വർഷവും നമുക്ക് പഴയ സ്കീമിലോട്ടോ പുതിയ സ്കീമിലോട്ടോ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഏത് വർഷമാണെങ്കിലും അത് സാലറിഡ് ആൾക്കാരാണെങ്കിൽ മാത്രം ഇനി നോൺ സാലറിഡ് ആൾക്കാരാണ് അതായത് income from business or profession ആണ് നമുക്ക് ഉള്ളതെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം ഇതിൻ്റെ അകത്ത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ ഓപ്റ്റ് ചെയ്യാൻ ദേ കനോട്ട് അതായത് അവർക്ക് എപ്പോഴും അത് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഒരു പ്രാവശ്യം മാത്രമേ അവർക്ക് മാറാനായിട്ട് പുതിയ സ്കീമിൽ നിന്ന് പഴയ സ്കീമിലോട്ടോ അല്ലെ പഴയ സ്കീമിൽ പുതിയ സ്കീമിലോട്ടോ മാറാനായിട്ട് ചാൻസസ് ഉള്ളൂ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് മാറാനായിട്ട് ചാൻസസ് ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് ഇനി എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് പുതിയ സ്കീമിലും ഓൾഡ് സ്കീമിലും വരുമ്പോൾ ഡിഡക്ഷൻസ് ഉള്ളതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് ഇത് ഫൈവ് ലാക്സ് വരെ അതായത് income salary level eligibility five lakhs പുതിയ ടാക്സ് റെജിം അതായത് ഈ ഏഴ് പഴയ സ്കീമില് ഫൈവ് ലാക്സ് വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട പുതിയ സ്കീമിൽ ഏഴ് ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട അതാണ് വന്നിരിക്കുന്നത് ഇനി സ്റ്റാൻഡേർഡ് അഡീഷൻ രണ്ട് രണ്ട് സ്കീമിലും കിട്ടും ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് രണ്ട് രണ്ട് പുതിയ സ്കീമിലും പഴയ സ്കീമിലും നമുക്ക് fifty thousand fifty thousand standard deduction കിട്ടും ഇത് സാലറിയുടെ മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത് സാലറിയുടെ ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നത് ഇനി അടുത്ത് എഫക്റ്റീവ് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് അതായത് ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് വരെ സാലറി ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പഴയ സ്കീമിൽ പുതിയ സ്കീമിലാണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ഫൈവ് ലാക്സിൽ നിന്ന് നമുക്ക് already point five lakhs that is fifty thousand നമുക്ക് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ആയിട്ട് കുറയ്ക്കാം അതിനുശേഷം tax rebate twenty five thousand ഈ സെവൻ ലാക്സിന്റെ ബ്രാക്കറ്റ് പഴയ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ സ്ലാബ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെവൻ ലാക്സിന് വരുന്ന ടാക്സ് ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് ആ ട്വന്റി ഫൈവ് തൗസൻഡ് എൻറ്റയർലി നമുക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ആയിട്ട് നമുക്ക് ഗവൺമെന്റ് തരും അപ്പം up to seven point five lakhs വരെ സാലറി ഉള്ള ആരും ഒരു എമൗണ്ടും ടാക്സ് കൊടുക്കണ്ട ഇനി സെക്കൻഡ് കേസിൽ ഓൾഡ് സ്കീമിൽ ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് വരെ ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് വരെയുള്ള ആൾക്കാർ ആരും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സിന് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ കിട്ടും പിന്നെ ബാക്കി വരുന്ന ഫൈവ് ഫൈവ് ലാക്സിന്റെ ടാക്സ് ആണ് actually twelve thousand five hundred rupees അത് നമ്മളെ റിബേറ്റ് ആയിട്ടും കിട്ടും ഇനി നമ്മുടെ സാലറി സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്കൊരു സാലറി സ്ലിപ്പ് നമ്മുടെ നോക്കിയാൽ അറിയാൻ പറ്റും അതിനകത്ത് കുറേ അലവൻസസ് കാണും ലീവ് ട്രാവൽ അലവൻസ് അല്ല എച്ച് ആർ എ എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക് ഡി എ എന്നൊക്കെ പറഞ്ഞ് കുറേ സാലറി സ്ലിപ്പിനകത്ത് കുറേ അലവൻസസ് ഉണ്ട് ഈ അലവൻസസിൽ ഏതൊക്കെ അലവൻസസ് ആണ് പുതിയ സ്കീമിലും പഴയ സ്കീമിലും അലോവബിൾ ആയിട്ടുള്ളതെന്നാണ് ഈ ഈ ചാർട്ടിൽ പറയുന്നത് അപ്പം പുതിയ സ്കീമിൽ ഓരോ അലവൻസസും നമുക്ക് എടുക്കാൻ പറ്റില്ല പഴയ സ്കീമിലാണെങ്കിൽ നമുക്ക് എച്ച് ആർ എക്സംഷൻ ഉണ്ട് ലീവ് ട്രാവൽ അലവൻസ് ഉണ്ട് അതിനൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട് ഇപ്പൊ മീൽസ് നമുക്ക് സൊഡക്സോ കൂപ്പൺസ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർ മീല് അത് നമുക്ക് ഡയറക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ഞാൻ അവിടെ ബോൾഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്കീമിലും പുതിയ സ്കീമിലും പഴയ സ്കീമിലും കിട്ടും ഇനി എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അലവൻസ് ഉണ്ട് ആ അലവൻസിന്റെ ചെറിയ എമൗണ്ട് ഉണ്ട് മാക്സിമം ഫിക്സ്ഡ് ലിമിറ്റ് ഉണ്ട് ഇൻകം ടാക്സിൽ ആ ലിമിറ്റിൽ ഉള്ളിലാണ് നമ്മുടെ പേ സ്കെയിലിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പിൽ ഉള്ളെങ്കിൽ അത്ര നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് അലവ് ചെയ്യാൻ പറ്റും അതും പഴയ സ്കീമിൽ കിട്ടത്തുള്ളൂ പുതിയ സ്കീമിൽ കിട്ടത്തില്ല പിന്നെ perquisites for official purpose perquisites എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യാണ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അപ്പം ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് ആക്ച്വൽ റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടിടത്തും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഫോം പാർട്ട് ഓഫ് സാലറി ആണ് ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ വർക്കിന് വേണ്ടി നമ്മൾ ബോംബെയിൽ പോയി താമസിക്കും താമസിക്കുന്ന നമുക്ക് ഔട്ട് സ്റ്റേഷൻ അലവൻസ് ആയിട്ട് നമുക്ക് പെർക്യൂസെറ്റ് ആയിട്ട് നമുക്കൊരു തൗസൻഡ് റുപ്പീസ് പെർ ഡേ കിട്ടും അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് നമുക്ക് പെർക്യൂസിറ്റ് ആണെങ്കിൽ പുതിയ ഓൺ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്കത് പുതിയ സ്കീമിലും എടുക്കാം പഴയ സ്കീമിൽ എടുക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഇതിപ്പോൾ നമ്മൾ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ ടു ടു ടു ലാക്സ് വരെ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട് അത് പഴയ സ്കീം മാത്രമേ കിട്ടത്തുള്ളൂ പുതിയ സ്കീം കിട്ടത്തില്ല അതേസമയം interest on loan on let out property നമുക്ക് ഒരു വീടുണ്ട് ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടിന് നമുക്ക് ലോണുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷെ അന്നേരം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഇൻക നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല റെന്റൽ ഇൻകം ഇൻട്രസ്റ്റ് അല്ല റെന്റൽ ഇൻകം നമ്മുടെ ഇൻകം ടാക്സിനകത്ത് സാലറിയോ വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടാൻ പറ്റും സപ്പോസ് ഒരു ഒരാൾ നമ്മൾക്ക് നമ്മളിപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡിന് നമ്മൾ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സിക്സ് ലാക്സ് ഓണാന ഒരു ആനുവലി നമുക്കൊരു സിക്സ് ലാക്സ് നമുക്ക് റെന്റൽ ഇൻകം കിട്ടും അതിനകത്ത് നമ്മളൊരു ആ ബിൽഡിംഗ് പണിയാനായിട്ട് നമ്മളൊരു വൺ ലാക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ വർഷം അങ്ങനെ ഈ വരുന്ന വർഷങ്ങളിൽ വൺ ലാക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത ഇൻട്രസ്റ്റ് ഈ കിട്ടിയ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പം interest on self occupied property നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുന്ന വീടിന്റെ ഇൻട്രസ്റ്റ് ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വീട് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് ചുമ്മാ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതേസമയം നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും ഇനി വേറെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എ ടി സിയിലുള്ള എൽ ഐ സി അതൊന്നും നമുക്ക് പുതിയ സ്കീം കിട്ടത്തില്ല പഴയ സ്കീം കൂട്ടും അടുത്ത employees contribution N P S അതായത് നാഷണൽ പെൻഷൻ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ട് അത് പഴയ സ്കീമിലാണെങ്കിൽ എംപ്ലോയീസ് എംപ്ലോയി കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടും പുതിയ സ്കീം കിട്ടില്ല അടുത്താണ് അടുത്ത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് employers contribution to N P S നമുക്ക് ചില ചില സാലറി സ്ലിപ്പ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എംപ്ലോയറും ഈ പെൻഷൻ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാലറിയുടെ ഭാഗമാണ് അങ്ങനെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട് ഉണ്ടെങ്കിൽ എൻ പി എസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ വേറെ ഒരു ഡിഡക്ഷൻസും നമുക്കില്ല മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എ ടി യു ഡിസബിലിറ്റിയുടെ ഇല്ല ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ ഇല്ല ഇതൊന്നും പഴയതിൻ്റെ അകത്ത് കിട്ടത്തില്ല അല്ല പഴയതിൻ്റെ അകത്ത് കിട്ടും പുതിയതിൻ്റെ അകത്ത് ഇതൊന്നും ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല നേരത്തെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റിൽ ടെൻ തൗസൻഡ് വരെ നമുക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു അതും പഴയതിനകത്ത് മാത്രമേ ഉള്ളൂ ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ കുറെ എമൗണ്ട് കിടപ്പ് കാണും അപ്പൊ അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും ആ ഇൻട്രസ്റ്റ് പഴയ സ്കീമിലാണെന്നെങ്കിൽ നമുക്ക് ടെൻ തൗസൻഡ് വരെ ten thousand over and above ten thousand മാത്രമേ നമുക്ക് ടാക്സിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ പുതിയ സ്കീമിൽ ഒരു രൂപ വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ടാക്സിബിൾ ആയിട്ട് മാറും ഇതാണ് ഡിഡക്ഷൻസിനെ സംബന്ധിച്ച് ഒരു പഴയ സ്കീമും പുതിയ സ്കീമും തമ്മിലുള്ള കമ്പാരിസൺ ഇതിനകത്ത് ആകെ രണ്ട് ഡയറക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒന്ന് എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പെർക്യൂസിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ഫിഫ്റ്റി തൗസൻഡ് പുതിയ സ്കീമിൽ ഡിഡക്ട് ചെയ്യാം പിന്നെ employers contribution to N P S അതായത് എംപ്ലോയർ നമ്മുടെ എൻ പി എസിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും ഇത്രയും ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഇത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കുറെ പേരിനോട് വിളിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് interest on housing loan self occupied properties not available for deduction അതായത് നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലെ വേക്കൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പുതിയ സ്കീമിൽ കിട്ടില്ല പക്ഷേ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി അതായത് നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് ചാൻ അലോബിൾ ആണ് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പലരും ഈ ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോൺ ഈവൻ നമ്മൾക്ക് റീപേയ്മെന്റ് അത് അടച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും അവർ ക്ലോസ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പഴയ സ്കീമിൽ ടു ലാക്സ് വരെ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും ആ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തിട്ട് അതിന്റെ ടാക്സ് ബെനിഫിറ്റ് തേർട്ടി പെർസെൻറ്റേജ് ചിലപ്പോൾ അവർ തേർട്ടി പെർസെൻറ്റ് ബ്രാക്കറ്റ് മേളിൽ പോകുന്നവരായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു സിക്സ്റ്റി തൗസൻഡ് തേർട്ടി പെർസെൻറ്റേജിന് നമുക്കൊരു സിക്സ്റ്റി അല്ലെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് വരെ പോകുമ്പോൾ സർചാർജെല്ലാം കൂടി കൂട്ടി അപ്പം ആ റേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി ഈവൻ അവർക്ക് ഹോം ലോൺ ക്ലോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും അവർ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടാൻ ഇനി അങ്ങനെ ഉള്ളവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെടുന്ന ഹോം ലോൺ ക്ലോസ് ചെയ്തിട്ട് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ടു ലാക്സ് കാരണം ഇത് ആക്ച്വൽ പേ ഇപ്പൊ നമ്മളിവിടെ ടു ലാക്സ് കൊടുത്തിട്ടാണ് ബാങ്കിന് ടു ലാക്സ് പേ ഔട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അതിൻ്റെ അകത്തൊരു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുക ഈ പുതിയ സ്കീം വരുമ്പം ആ പേ ഔട്ട് ചെയ്തെങ്കിലും നമ്മുടെ ഇന്ന് ഇൻട്രസ്റ്റും ടു ലാക്സ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടാക്സിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ആ ഹൗസിംഗ് ലോൺ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും നമ്മളിവിടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ പുതിയ സ്കീമിൽ കിട്ടില്ല പഴയ സ്കീമിൽ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ അതായത് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് എ ടി സിയിൽ വൺ പോയിന്റ് ഫൈവ് ലാക്സ് വരെ കിട്ടുമായിരുന്നു ഇല്ല അപ്പോൾ three point five lakhs almost നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന up to three point five lakhs വരെ അത് നമുക്ക് ഫണ്ട് ഉള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തെന്ന് പറയുന്നത് how do I choose the new tax റീവ് ആൻഡ് പ്ലാൻ മൈ ടാക്സ് അതായത് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളത് ടാക്സ് പേയർ ആദ്യം തന്നെ നമ്മൾ എംപ്ലോയറെ അറിയിക്കുക സാലറീഡ് ആണെങ്കിൽ നമ്മൾ എംപ്ലോയറെ അറിയിക്കുക അല്ലെങ്കിൽ നോൺ സാലറീഡ് പേഴ്സൺസ് ആണെങ്കിൽ ആദ്യം നമ്മളൊരു അപ്രോക്സിമേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പഴയ സ്കീമിലും പുതിയ സ്കീമിലും ഉള്ള കമ്പാരിസൺ നടത്തുക കമ്പാരിസൺ നടത്തിയതിന് ശേഷം പുതിയ പഴയ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫോം ടെൻ ഐ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട് അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൺസൾട്ടന്റിനോട് ഇനിയിപ്പോൾ നിങ്ങൾ മിക്കവരും സാലറി സാലറിയുടെ പേഴ്സൺസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി അവർ ക്ലിയർ ടാക്സ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ടാക്സ് പോർട്ടൽ വഴിയായിരിക്കും അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ സ്കീമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ form I ten e, I file e ചെയ്യാൻ മറക്കരുത് ആ ഫോം ടെൻ ഐ വഴി നമുക്ക് പഴയ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സാലറിയുടെ ആൾക്കാരാണെങ്കിൽ ആരാണെങ്കിലും ഐ ഫയൽ ചെയ്യാൻ പഴയ സ്കീം ടാക്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക how how to use extra cash flow ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഈ ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെവൻ ലാക്സ് വരെ ടാക്സ് ഇല്ല അപ് ടു പുതിയ സ്കീം അനുസരിച്ച് അപ് ടു സെവൻ ലാക്സ് വരെ നമുക്ക് ടാക്സ് നമുക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റ് ഉണ്ട് സെവൻ ലാക്സ് വരെ സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് വരെ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിലും നമുക്ക് ടാക്സ് ഇല്ലാണ്ടിരിക്കും അല്ലെങ്കിൽ നേരത്തെ സെവൻ പോയിന്റ് ഫൈവ് ലാക്സിന് മുകളിലായിരുന്നു നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഇന്ന് ടി ഡി എസ് എംപ്ലോയർ പിടിച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത് അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ലെസ് ടാക്സ് പേയ്മെന്റ് ആയതുകൊണ്ടും ഈ ഒരു മോർ ക്യാഷ് ഫ്ലോ നമുക്ക് ഈ മാസത്തെ അതായത് ഏപ്രിലെ സാലറി നിങ്ങൾക്ക് മെയിൽ അല്ലെങ്കിൽ മെയിൽ കിട്ടുമ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയതിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം ടാക്സ് ഇല്ല പുതിയ ഇത് സ്കീം പ്രകാരം നമുക്ക് ആ ടാക്സ് ഇല്ല അപ്പം പുതിയ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പെൻഡിങ് കൂട്ടാന്നുള്ളതാണ് നമ്മുടെ യൂഷ്വൽ ഹാബിറ്റ് അപ്പം അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം will get more money in your hand നമ്മുടെ കയ്യിലൊരു മോർ മണി വരും അപ്പോൾ അത് എങ്ങനെ try to reduce your expense or try to invest extra cash inflow അതായത് വൈസിലി ആയിട്ട് നമ്മൾ ആ എക്സ്ട്രാ ക്യാഷ് ഫ്ലോ അതായത് ടാക്സിൽ നിന്ന് നമുക്കൊന്ന് സേവിങ്സ് എങ്ങനെ നമുക്കത് പുതിയതായിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റിലോട്ട് എങ്ങനെ പോകാമെന്നുള്ള കാര്യം നമ്മൾ നോക്കാം അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ അത് ഗവൺമെന്റ് ഉദ്ദേശം തന്നെ ഈ എൻറ്റയർ എമൗണ്ട് ടാക്സ് സേവിങ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരും അത് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലോട്ട് സർക്കുലേറ്റ് ആയിട്ട് വരും എന്നുള്ള കൺസെപ്റ്റിലാണ് ഗവൺമെന്റ് അത് ടാക്സ് നമുക്ക് ബെനിഫിറ്റ്സ് തന്നിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമ്മുടെ ഗ്രോത്തും ഫ്യൂച്ചർ ഗ്രോത്തും അപ്പം ഇതാണ് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി അതായത് പുതിയ ടാക്സ് റെജീമാണ് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് അതായത് പുതിയ ടാക്സ് റെജീമില് എങ്ങനെയാണ് നമ്മളിത് പുതിയതിലേക്ക് എടുക്കണോ പഴയതെടുക്കണോ എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് താഴെ ഈ വെർട്ടിക്കൽ ആയിട്ട് കൊടുത്തത് ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് ഇത് സാലറി ഇൻകം ഇത് ഡിഡക്ഷൻസ് അതായത് ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് വരെ സാലറി ഉള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല അതായത് എ ടി സിയിലോ അങ്ങനത്തെ ഡിഡക്ഷൻസോ ഹോം ലോൺസോ ഇതൊന്നും ഇല്ലെങ്കിൽ ഏത് സ്കീമും രണ്ട് സെയിം ആണ് കാരണം എന്താ വെച്ചാൽ ഫൈവ് പോയിന്റ് പഴയ സ്കീമിൽ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ഫൈവ് കിട്ടും ഫിഫ്റ്റി തൗസൻഡ് കിട്ടും അപ്പം ഓട്ടോമാറ്റിക്കലി ഫൈവ് ലാക്സ് ആകും ഇൻകം അങ്ങനെ റിബേറ്റ് വഴി ടാക്സ് സീറോ ആവും അപ്പം പുതിയ പഴയ സ്കീമിൽ സീറോ ആണ് പുതിയ സ്കീമിൽ ഏഴ് ലക്ഷം രൂപ വരെ സീറോ ആണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫൈവ് ലാക്സ് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് വരെ നമുക്ക് രണ്ട് സ്കീമും സെയിം ആയിട്ട് വരും അങ്ങനെയുള്ളവരും പഴയ സ്കീമിലോട്ട് പോകരുത് പുതിയ സ്കീമിലോട്ട് പോകുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഡിഫാൾട്ട് സ്കീം പുതിയ സ്കീമിലോട്ട് പഴയ സ്കീമാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫോം ടെൻ ഐ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരും അപ്പം സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് താഴെ സാലറി കിട്ടുന്ന ആൾക്കാർ ഈവൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പുതിയ സ്കീം ഓപ്റ്റ് ചെയ്ത് അവർ ടാക്സ് കംപ്ലൈൻസ് നടത്തുന്നതായിരിക്കും നല്ലത് ഇത് ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അപ്പം ഇത് നമ്മളിപ്പോൾ ഉദാഹരണത്തിനോട് നയൻ ലാക്സ് ഒരു വർഷം ഇൻകം കിട്ടുന്ന ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ന്യൂ സ്കീമാണ് അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അതായത് ടി സിയിലോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാനിപ്പോൾ നടത്തുന്നില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും പുതിയ സ്കീമായിരിക്കും നല്ലത് ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടി കൂടി വരുന്ന ഒരാളാണ് അതനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ സാലറി ബ്രാക്കറ്റും കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ഓൾഡ് സ്കീമിലും പുതിയ സ്കീമിലും ഏതാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ വരുമ്പം ഏഴ് ലക്ഷം രൂപ വരെയാണ് നമുക്ക് പുതിയ സ്കീമിൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് ടാക്സ് കുറവുള്ളത് അപ്പം ഒരാൾ ഇത് one lakh sixty eight thousand ആണ് thirty eight thousand five hundred അല്ല sixty eight thousand five hundred അപ്പം ഈ one lakh sixty eight thousand five hundred ഒരാൾ അടയ്ക്കുന്ന അല്ലെങ്കിൽ one lakh eighty seven thousand five hundred ഒരാൾ അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കുന്ന മീൻസ് ഇൻവെസ്റ്റ്മെന്റ് വഴി ഇപ്പം എൽ ഐ സി ആയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെ എല്ലാവരുടെ ഒരാളുടെ ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് one lakh eighty seven thousand five hundred വരുന്നു അങ്ങനെയാണെങ്കിൽ one lakh eighty seven thousand വന്നു കഴിഞ്ഞാൽ എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ സാലറി കിട്ടുന്ന ഒരാൾക്ക് അപ്പം ഒരാളുടെ salary eight lakh fifty thousand rupees അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് one lakh eighty seven thousand five hundred ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്കീമും ഒരേപോലെയാണ് അതേസമയം എയ്റ്റ് ആ കിട്ടുന്നതെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ഓൾഡ് സ്കീമാണ് കാരണം ആ ഡിഡക്ഷൻസ് എല്ലാം എടുക്കാം അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് സ്കീം വരും ഇനി നയൻ ലാക്സ് ആണ് വരുന്നത് ടോട്ടൽ സാലറി നയൻ ലാക്സ് വരുന്നുണ്ട് നയൻ ലാക്സ് വരുന്നത് total investment one lakh eighty seven thousand five hundred വരുന്നുണ്ടെങ്കിൽ പുതിയ ആയിരിക്കും നല്ലത് അപ്പം ഈ ഓരോ ഇതാണ് ഓരോ കേസ് ടു കേസ് ആയിരിക്കും പറഞ്ഞത് പറഞ്ഞു ഇപ്പൊ നയൻ ലാക്സ് ആയിരിക്കണം നയൻ ലാക്ക് അടുത്ത nine lakh twenty five thousand ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെന്റും എത്രയാണ് പുതിയ ടാക്സിൽ എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ടാക്സ് അഡ്വൈസറെ കൊണ്ട് ഇപ്പൊ തന്നെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഇതിൻ്റെ അകത്തേക്ക് പോകണോ വേണ്ടെന്ന് അതായത് വർഷം ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കരുത് അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് സാലറി എടുത്തിട്ട് പുതിയ ടാക്സ് ആണോ പഴയ ടാക്സ് ആണോ എന്ന് കമ്പാരിറ്റീവ് നടത്തുക എത്രയാണ് ടാക്സ് ലൈബിലിറ്റി പുതിയതിലാണോ പഴയതിലാണോ കൂടുതൽ വരുന്നതെന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അടുത്ത ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകണോ വേണ്ടെന്നുള്ള ഇതാണ് ഇതിലൊരു ഇതൊരു അപ്രോക്സിമേറ്റ് ചാർട്ടാണ് ഇവിടെ എക്സാക്ട് സാലറി വന്നിട്ട് ഡിഡക്ഷൻസ് വരുമ്പോൾ എവിടെയാണ് നമുക്കിത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു എന്നുള്ളൊരു ചാർട്ടാണ് ഇത് ഇത് അടുത്തത് പിന്നെ ഇത്രയാണ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചുള്ള ടാക്സിനെ കുറിച്ച് പുതിയ സ്കീമും പഴയ സ്കീമും നമ്മൾ പറയാനുള്ളത് അടുത്തെന്ന് പറയുന്നത് how to tax liability other other company അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എൽ എൽ ഒക്കെ ആണെങ്കിൽ കമ്പനി ആണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജും പാർട്ണർഷിപ്പ് ആണെങ്കിൽ thirty percentage L L P ആണെങ്കിൽ തേർട്ടി പെർസെന്റേജ് ഇത്രയാണ് ടാക്സ് ലൈബിലിറ്റി വരുന്നത് അടുത്തത് ഹൗ ടു പേ ടാക്സ് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ടി ഡി എസ് ആയിട്ട് നമുക്ക് പോവും അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ട് ഇത് ഓബിയസ്ലി നമ്മുടെ സാലറിയുടെ പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ടി ഡി എസ് ആയിട്ട് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ അവരെല്ലാം ടി ഡി എസ് ആയിട്ട് പോവും ഇനി ടെൻ തൗസൻഡ് റുപ്പീസിന് മുകളിൽ നമുക്കൊരു ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ടെൻ തൗസൻഡിന് മുകളിൽ നമ്മൾ ടാക്സ് വരുന്നുണ്ടെങ്കിൽ ഒരു വർഷം അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എല്ലാ ക്വാർട്ടറിലും അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി how to compute your tax liability ഇത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ നമ്മുടെ നമ്മുടെ ടാക്സ് നമ്മുടെ ഡേറ്റാസ് എല്ലാം എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ടാക്സ് ഒരു വർഷത്തേക്ക് എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ ലിങ്കാണിത് ഈ ലിങ്ക് ഞാൻ അത് ഇപ്പോൾ ലൈവായിട്ട് ഞാൻ കാണിച്ചത് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ള income tax dot G O V dot ഇന്നിൽ നമുക്ക് അല്ലെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ആ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ വർഷത്തെ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എത്ര വരും എത്രയാണ് നമ്മുടെ ഇൻകം എന്ന് കൊടുക്കുവാണെങ്കിൽ അത് മുഴുവൻ നമുക്ക് ടാക്സ് നമ്മുടെ എത്രയാണ് ആക്ച്വലി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാനായിട്ട് കാണി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അടുത്ത ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഓൾവേസ് പ്ലാൻ യുവർ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് always plan your tax and investment നമ്മൾ ഈ വർഷത്തെ എത്രയാണ് നമ്മൾ ടാക്സ് കൊടുക്കാനനുസരിച്ച് maximum savings tax savings investment വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ പുതിയ സ്കീം വഴിയാണ് പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേറെ ഏതെങ്കിലും കട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കട്ട് ഔട്ട് ചെയ്യുക ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് അത് കട്ട് ഔട്ട് ചെയ്യാനാണെങ്കിൽ അതെല്ലാം ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ മാസം തന്നെ അത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുക ചെയ്യുക always consult with your professionals for any tax advice അപ്പൊ അത് കൺസൾട്ട് ചെയ്ത് അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഡിസിഷൻസ് എടുക്കാവുള്ളൂ രണ്ടാമത് ലാസ്റ്റ് പറയാനുള്ളത് ഡ്യൂ ഡേറ്റിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വർഷത്തെ ജൂലൈ ആണ് വരുന്നത് അപ്പം ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റിൽ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക പെനാൽറ്റി ഇൻട്രസ്റ്റും എല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ട് ഫയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയാണ് പറയാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം Nikhil sir thank you thank you sir Govind thank you okay അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടി എന്നുള്ളതാണ് എനിക്കൊരു വിശ്വാസം ഇവൻ ഞാൻ ഈ സെഷനും അറ്റൻഡ് ചെയ്യണേക്കാളും മുന്നത്തേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇൻ കേസ് ജോബിൻസിന് റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ Jobins N J at Gmail dot com അല്ലെങ്കിൽ നമ്പർ ഇവിടെ ഉണ്ട് ഇവൻ ഇൻ കേസ് നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ടായാലും ഇനി ഭാവിയിലായാലും നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ അയച്ചാൽ മതി നമ്മൾ ജോബിൻസിനായിട്ട് കണക്ട് ചെയ്ത് തന്നോളാം എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാനൊന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ ആദ്യത്തെ ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് റെന്റൽ ഹൗസ് ഉണ്ട് ഒരാൾക്ക് റെന്റിന് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് അതിന്റെ ടാക്സ് അതിന് ഹോം ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല ക്ലിയർ അല്ല സാർ റെന്റൽ ഇൻകം ഉണ്ട് അല്ല ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഉണ്ട് അതില് അല്ലെങ്കിൽ ഒരു അതിന് ഹോം ലോൺ ഉണ്ട് അതില് ഒരു ടെനന്റ് ഉണ്ട് അവർക്ക് റെന്റിന് കൊടുത്തേക്കണം അതെ അപ്പൊ റെന്റൽ ഇൻകം കൂടി നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നമ്മൾ അതും കൂടെ കാണിക്കുകയാണെങ്കിൽ ആ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ആ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് വെച്ച് ആറ് ലക്ഷം രൂപ നമുക്ക് ഒരു ഇൻകം കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ഈ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും അത് അപ്പൊ ആ ആറ് ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ കാണിച്ചാൽ മതി അറൌണ്ട് ഫൈവ് ലാക്സ് വരും അപ്പം ഫൈവ് ലാക്സ് ആയിരിക്കും നമ്മുടെ ഇൻകം വരിക അപ്പൊ ആ ഇൻട്രസ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇൻ കേസ് ചില ടൈമിൽ ടാലന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ടാലന്റ് ഇല്ലെങ്കിൽ it's it will be a vacant property vacant പ്രോപ്പർട്ടിക്ക് ആ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പൊ ഇവൻ പകുതി മാസങ്ങളിൽ ടെനന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണിച്ചിട്ട് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാം അതെ അതെ അതെ അതെ അതെ ഓക്കെ അങ്ങനത്തെയും സിറ്റുവേഷൻ ഉണ്ടാവാലോ അതെ അതെ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അത് ഒക്കുപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് പറയാൻ ഇനി നമ്മളെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരാൾ ഒരു അനീഷ് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പലരും ചോദിച്ചത് സെഷൻ തുടങ്ങണേക്കാളും മുന്നാണ് എനിക്ക് അറിഞ്ഞൂടാ സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടോ അതോ ഇനി എന്നാലും ഇപ്പൊ എനിക്ക് തോന്നി എല്ലാവർക്കും എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല അപ്പൊ ആള് ചോദിക്കണം എനിക്ക് എ ടി സി പ്രകാരം ഒന്നര ലക്ഷത്തിന് മുകളിലും എൻ പി എസ് പ്രകാരം അമ്പതിനായിരം ചേർത്ത് രണ്ട് ലക്ഷം രൂപ കിഴിവ് കിട്ടുമെന്ന് പഴയ കിട്ടും പഴയ ഓൾഡ് ഓൾഡ് കിട്ടും പുതിയതിലേക്ക് സ്കീം കിട്ടും അപ്പൊ ഇവൻ ഇവര് പഴയതിൽ നിൽക്കണോ പുതിയതിൽ നിൽക്കണോ എന്നുള്ളത് ആ സ്റ്റഡി എടുക്കണം ആ സ്റ്റഡി എടുക്കണം അതെ അനീഷിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കണം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സാർ റെന്റ് പെയ്ഡ് കുറയ്ക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മൾ എംപ്ലോയർക്ക് നൽകണം എംപ്ലോയർക്ക് നൽകേണ്ട നോർമലി റെന്റ് അഗ്രിമെന്റ് നൽകണം റെന്റ് റെന്റ് സ്ലിപ്പ് കിട്ടും നമുക്ക് ഒരു റെന്റ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ നിന്ന് റെന്റ് സ്ലിപ്പ് ഇത് രണ്ടുമാണ് എംപ്ലോയറുടെ ഡോക്യുമെന്റേഷൻ പാർട്ടിൽ വരിക ഇത് രണ്ടും ഈ രണ്ട് ഡോക്യുമെന്റ്സ് അവർക്ക് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക എപ്രകാരമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഏത് സ്കീം വേണമെന്ന് സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഓപ്ഷൻ നൽകേണ്ടത് എംപ്ലോയർക്ക് എംപ്ലോയർക്ക് നമുക്ക് കൊടുക്കാം ഞാൻ പുതിയ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ എംപ്ലോയർക്ക് കൊടുക്കുകയാണെങ്കിൽ ടി ഡി എസ് അത് പ്രകാരം അവർ കാൽക്കുലേറ്റ് ചെയ്യും ഇനി പഴയ സ്കീമാണ് എനിക്ക് പഴയ സ്കീമിലാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എംപ്ലോയറോട് പറയുകയാണെങ്കിൽ ആ പഴയ സ്കീമിനുള്ള ഡിഡക്ഷൻസിന്റെ പ്രൂഫും അവർ കൊടുക്കുകയാണെങ്കിൽ ട്വൽവ് ബി എന്നുള്ള ഒരു ഫോം ഉണ്ട് ഫോം നമ്പർ ട്വൽവ് ബി എന്ന് പറയുന്ന ഫോം നോർമലി എല്ലാ എംപ്ലോയേഴ്സും നമുക്ക് ഇപ്പം ഐ ടി കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ എച്ച് ആർ പോർട്ടൽ കാണും അതുവഴിയായിരിക്കും അവർ സബ്മിറ്റ് ചെയ്യുക ഈ പ്രൂഫ് എല്ലാം അങ്ങനെ ആ പ്രൂഫ് അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പഴയ സ്കീമിലോട്ട് നമുക്ക് പോവാം ഓക്കെ ഇപ്പോ ഫ്രീലാൻസിംഗ് ഒക്കെ ഏതിലാണ് ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞ ബിസിനസിന്റെ അത് വരും ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് ആണ് അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ ആണ് ഇപ്പൊ എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തേക്കുന്ന ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്തേക്കുന്ന കുറെ പ്രൊഫഷണൽ സർവീസസ് ഉണ്ട് അതാണെങ്കിൽ പ്രൊഫഷണൽസ് വരും ഇല്ലെങ്കിൽ ബിസിനസ്സിലാണ് വരിക പിന്നെ എനിക്ക് തോന്നുന്നു ജോബിൻസ് ഒരു ഒരു ലിങ്ക് കാണിച്ചിരുന്നല്ല അത് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു അതൊന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവും ആ ഇൻകം ടാക്സ് കാണിക്കാനുള്ളത് screen share share income tax calculator നമ്മൾ ടൈപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആദ്യം തന്നെ കാണുന്നത് നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ആണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്ററിലേക്ക് ഡയറക്റ്റ് പോകും ഇതാണ് ഇതിപ്പം കിടക്കുന്നത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ് കാരണം ഇന്നാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ഫിനാൻഷ്യൽ ഇയർ അപ്പോൾ ഇത് amend up to finance act twenty twenty two ആണ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ആണ് ഇത് വിത്തിൻ വൺ വീക്കിനുള്ളിൽ ഇത് ട്വന്റി ത്രീ ആയി മാറും അപ്പൊ ട്വന്റി ത്രീ ആയി മാറുമ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ടാക്സിന് വേണ്ടി നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അസസ്മെന്റ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ട്വന്റി ത്രീ ട്വന്റി ഫോർ ആണ് അത് മാറി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് വരും അതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിപ്പം അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് വിത്തിൻ വൺ വീക്കിനുള്ളിൽ ഇത് അപ്ഡേറ്റ് ആവും ആ അവിടെ സെലക്ട് ചെയ്യുക ടാക്സ് പെയർ ടാക്സ് പെയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആണോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇത് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് അസസീസ് ആണ് നമ്മൾ ഒബിയസ്ലി എപ്പോഴും മിക്കപ്പോഴും ഇൻഡിവിജ്വൽസ് ആയിരിക്കാം അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്നുള്ള സാധനം സെലക്ട് ചെയ്യാം then fifteen B S C ഇതെന്ന് പറയുന്നത് പഴയ സ്കീമിലുള്ള സാധനമാണ് പഴയ സ്കീമിൽ അറിയാം കഴിഞ്ഞ വർഷങ്ങളിലും രണ്ട് സ്കീം വരുന്നുണ്ടായിരുന്നു ഒരു വിത്തൌട്ട് ഡിഡക്ഷൻസും വിത്ത് ഡിഡക്ഷൻസും പറഞ്ഞ രണ്ട് സ്കീമുണ്ട് അതുകൊണ്ടാണ് അത് വരുന്നത് ഇനി പുതിയതിനകത്ത് വരുമ്പോൾ ഇത് ഉണ്ടാവില്ല അത് അതോടൊപ്പം നമുക്ക് നോ കൊടുക്കാം അടുത്തത് മെയിലാണോ ഫീമെയിൽ ആണോ സീനിയർ സിറ്റിസൺ ആണോ എന്നുള്ള കാര്യം കൊടുക്കുക then residential status resident not order resident resident എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് റെസിഡന്റ് റെസിഡന്റ് വെച്ച് പോവാം അതിനുശേഷം ഇവിടെ ഒരു കാര്യം ഇൻകം ഫ്രം സാലറി ഇവിടെ പറയുന്നുണ്ട് income from salary after standard deduction suppose എനിക്കൊരു ഏഴര ലക്ഷം രൂപയാണ് സാലറി കിട്ടുന്നതെങ്കിൽ ഏഴ് ലക്ഷം ഇവിടെ ടൈപ്പ് ചെയ്യാവുള്ളൂ അപ്പം നമ്മളിവിടെ ഏഴ് ലക്ഷം രൂപ ടൈപ്പ് ചെയ്തു ആ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ എത്രയാണോ അത് കുറച്ചതിന് ശേഷമുള്ളത് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ ഇനിയിപ്പോ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ലാറ്റ് ഔട്ട് ഇൻകം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഏതെങ്കിലും റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം interest on housing loan one lakh fifty thousand വരെ നമുക്ക് അല്ലെങ്കിൽ ടു ലാക്സ് എത്രയാണോ അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ടു ലാക്സ് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തണമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇതുണ്ടോ income from let out property അന്നേരം ആനുവൽ വാല്യൂ റെന്റ് റിസീവ്ഡോ റിസീവബിൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം മുനിസിപ്പൽ ടാക്സ് കൊടുത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ അവിടുത്തെ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ആ ഇൻട്രസ്റ്റ് വരെ ഈ വർഷം അലോബിൾ ആവുന്ന ഇൻട്രസ്റ്റ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്ത ശേഷം പിന്നെ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഷെയർ ആയിരിക്കാം ഇത് long time short time capital gain long time capital gain അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഷെയർസിന്റെ ആണോ അല്ലെങ്കിൽ ലാൻഡിന്റെ ആണോ അതെല്ലാം ഏതെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്യാം ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് ഇപ്പം ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട് ബാങ്കിൽ നിന്നൊരു one lakh fifty thousand interest കിട്ടുന്നുണ്ടെങ്കിൽ ആ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇവിടെ ഇടുക commission income winning from lottery അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക ഇനി അടുത്തതെന്ന് പറയുന്നത് business and profit and gains of business of profession അത് അവരിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് ഒരു എംപ്ലോ ഈവൻ എംപ്ലോയർ ആണെങ്കിൽ ഒരു ഒരു ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് വിചാരിക്കും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു വർഷം ഒരു സേ ഒരു five lakh twenty five thousand income കിട്ടുന്നുണ്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഇടുക ഇനി അവിടെ എന്തെങ്കിലും അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അത് ഇടുക അങ്ങനെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും ഇനി അതിനുശേഷം അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഇൻകം എല്ലാം കൊടുത്തതിന് ശേഷം ഡിഡക്ഷൻസ് ആണ് വരിക പുതിയ സ്കീം വരുമ്പോൾ ഇതൊന്നും കാണില്ല നമ്മൾ അവിടെ ഓപ്റ്റ് ചെയ്യണം പഴയ സ്കീമിൽ നമ്മൾ പറയാണ് ഒരു ഞാനൊരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ഡയറക്ഷൻസ് ഇപ്പോൾ ട്യൂഷൻ ഫീ അല്ലെങ്കിൽ എഫ് ഡി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഫൈവ് ഇയേഴ്സ് ടൈം ഡെപ്പോസിറ്റ് ഉണ്ട് അങ്ങനത്തെ നമ്മൾ എ ടി സിയിൽ നമ്മൾ കുറച്ച് മുമ്പ് ഡിഡക്ട് ചെയ്ത എല്ലാ ഡിഡക്ഷൻസും ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ എയ്റ്റിയിൽ ഇൻട്രസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ ലോൺ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ റിഡക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം അവരവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും എയ്റ്റി സെവൻ ചെയ്ത് ഇതാണ് മൊത്തം അതിൻ്റെ ഇവിടെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടി ഡി എസ് ഏതെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ടി ഡി എസ് അവിടെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും അപ്പം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി വരും ഇതാണ് ഈ ഇതിൻ്റെ അതോടെ നമുക്ക് പോവാണെങ്കിൽ ഇതാണ് ഈ നമ്മളിപ്പോൾ ഈ ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ച് one lakh twenty four thousand eight hundred കൊടുക്കണം മൊത്തം ഡിഡക്ഷൻസ് അത് ആ ബിസിനസ് ഇൻകം വന്നതുകൊണ്ടാണ് ഇതാണ് ഷീറ്റ് അപ്പം income tax dot G O V dot ഇനി പോവുക അതിനകത്ത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ള ഷീറ്റ് എടുക്കുക ഇത് അപ്ഡേറ്റ് ആയോ നോക്കുക ട്വന്റി ത്രീ ആയോ നോക്കുക ഇൻസ്റ്റോൾ ഓഫ് ട്വന്റി ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കാൽക്കുലേറ്റ് ആണെങ്കിൽ ഈ ഷീറ്റ് തന്നെ എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ എത്ര ടാക്സ് ലൈബിലിറ്റി വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ dot G O V dot in എന്ന് പറയുന്ന സൈറ്റിൽ അതിൻ്റെ അകത്തുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഓക്കെ സർ ഓക്കെ ഓക്കെ പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ഇത് എനിക്ക് ഒന്ന് ഒന്നും കൂടി ഒന്ന് ചോദിക്കുന്നത് ഓൾഡ് സ്കീമിൽ which which N P S amount is deductible employers or employees അതൊന്ന് ഓൾഡ് സ്കീമിലോ പുതിയ സ്കീമിലോ ഓൾഡ് സ്കീമില് ഓൾഡ് സ്കീമിൽ എംപ്ലോയി എംപ്ലോയീസ് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് നമ്മൾ തന്നെ അടയ്ക്കുന്ന എമൗണ്ട് ആണ് തന്നെ ആ പുതിയത് കൂടി ഒന്ന് പറഞ്ഞേക്കാം എന്താണ് ആ ഉദ്ദേശിച്ചേക്കണം എന്നുള്ളത് പുതിയതിൽ എന്ന് പറയുന്നത് നമുക്ക് പുതിയതിൽ എംപ്ലോയർ നമുക്ക് വേണ്ടി ഒരു അടയ്ക്കുകയാണ് അതായത് നമ്മൾ അടയ്ക്കുന്ന ഒപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് കിട്ടില്ല പുതിയ സ്കീമിൽ പക്ഷേ നമ്മൾക്കൊരു സേ ഒരു ടെൻ ലാക്സ് ആണ് നമ്മുടെ ഒരു വർഷത്തെ സാലറി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു മാസത്തെ salary ten lakhs ten lakhs ഒരു ഒരു മാസത്തെ സാലറി അല്ലെങ്കിൽ ഒരു വർഷത്തെ സാലറി എത്രയാണെങ്കിൽ അതിനകത്ത് എംപ്ലോയർ പറയാണ് നിങ്ങൾക്ക് വേണ്ടി ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനൊരു ഫിഫ്റ്റി തൗസൻഡ് ഒരു മാസം അടച്ചേക്കാം എൻ പി എസിന്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ അതേ അടച്ചേക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും എംപ്ലോയർ പേ ചെയ്യുന്ന എംപ്ലോയർ പേ ചെയ്യുകയാണെങ്കിൽ റെന്റ് മീൻസ് റെന്റ് ഇൻകം എനിക്ക് റെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെന്റ് പെയ്ഡ് ആയിരിക്കാം റെന്റ് പെയ്ഡ് ആയിരിക്കും അത് റെന്റ് പെയ്ഡ് റെന്റ് പെയ്ഡ് ആ റെന്റ് പെയ്ഡ് അത് ഒരു എക്സംഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ten percent of excess of rent paid ten in excess of ten percent of salary എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷൻ ഓരോ individual to cases case to ആണ് അത് കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര എടുക്കണമെന്നുള്ള പിന്നെ can you please advise the new updated debt and F D tax comparison അത് uh, അത് മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലേ മ്യൂച്വൽ ഫണ്ടിന്റെ പുതിയ ഇത് വന്നേക്കുന്നതിൻ്റെ അത് മ്യൂച്വൽ ഫണ്ട് നേരത്തെ ഡെറ്റ് ഡെറ്റ് ഫണ്ടിനകത്ത് നമുക്ക് ടാക്സ് ഫ്രീ ഉണ്ടായിരുന്നു അല്ലെ അത് ഞാൻ പറയാം അത് എങ്ങനെ വെച്ചാല് അതില് ഇത്രേ ഉള്ളൂ ഇതിലുള്ള കാര്യം പറഞ്ഞാല് പണ്ട് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിരുന്നത് ഇപ്പോ ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല ഇപ്പോ എഫ് ഡിയിലും എഫ് ഡിയിലും അങ്ങനെ ഒരു ബെനിഫിറ്റ് പണ്ടേ ഉണ്ടായിരുന്നില്ല അപ്പോ ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഡെറ്റിൽ ഷോർട്ട് ടൈം ഉണ്ട് ലോങ് ടൈം ഉണ്ട് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗത്തെണ്ണം അതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ കൂടി കൂട്ടിയിട്ട് ഇരുപത് ശതമാനം ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു ഇനി മേൽ ആ ഒരു ഫീച്ചർ ഡെറ്റിന് ഉണ്ടാവില്ല അപ്പോ ഈ പറഞ്ഞ പാട്ടില് എഫ് ഡിയും ഡെറ്റും തമ്മിൽ ഒന്ന് തന്നെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ആര് എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യണം ആര് ഡെറ്റ് ഇൻവെസ്റ്റ് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു കമ്പാരിസൺ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ ഒന്ന് നമുക്ക് എന്നാണ് പറഞ്ഞതിനെ പറ്റി യാതൊരു ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെറ്റ് ഫണ്ട് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി വൺ ഇയറോ അങ്ങനെ ഒരു ടേം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത് ഇനി എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എൻ ആർ ഐസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട് എഫ് ഡിക്ക് എൻ ആർ ഐസിന് ടാക്സ് ഫ്രീ ആണ് എൻ ആർ ഐയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ ആർ ഒയിലല്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി കമ്പയർ ചെയ്തിട്ട് എഫ് ഡി ആണോ ഡെറ്റ് ആണോ എന്ന് കമ്പയർ ചെയ്തിട്ട് ഡെറ്റ് ഫണ്ടിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള ഡെറ്റ് ഫണ്ടിൽ അതാത് വർഷം തന്നെ ടാക്സബിൾ ആവും നേരത്തെ അത് ത്രീ ഇയേഴ്സ് ക്യാപ്പ് കഴിഞ്ഞിട്ട് അത് എന്നാണ് മെച്ചൂർ ആകുന്ന അന്ന് ഡെറ്റ് ഫണ്ടിൽ ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ആവുണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം തൊട്ട് ഇപ്പൊ എഫ് ഡിയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ ഈ വർഷം എത്രയാണോ ഇൻട്രസ്റ്റ് ഇപ്പൊ ട്വൽവ് പെർസെന്റ് ഡെറ്റ് ഫണ്ടിലാണ് ഇടുന്നതെങ്കിൽ ആ ട്വൽവ് പെർസെന്റേജ് അതാത് വർഷം തന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു അഡീഷനും കൂടെ ഉണ്ട് അതിൻ്റെ അത് നേരത്തെ അത് ക്ലെയിം അതായത് മച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ് ഇൻഡെക്സേഷൻ എല്ലാം എടുത്ത് ബാക്കി ക്യാപിറ്റൽ ഗെയിൻ കൊടുത്താൽ മതിയായിരുന്നു അതല്ല അത് പോയിട്ട് ഇപ്പം വന്നിരിക്കുന്നത് അതാത് വർഷം തന്നെ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ കൈ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ് അത് കറക്റ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും അത് ഒരു സത്യത്തിൽ ഒരു ഒരു ബേസിക് പ്ലാനിങ് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലാതെ ഇന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറ്റില്ല പിന്നെ ചോദിച്ചിട്ടുണ്ട് any any difference in slabs for woman tax payers ഇല്ല no difference all are equal എനിക്ക് പറഞ്ഞു നമ്മൾ എല്ലാവരും കവർ ചെയ്തു തോന്നുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചത് അപ്പോൾ ഇപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും സെഷന് വേണ്ടിയിട്ട് വന്നതും എല്ലാവർക്കും ഈ സെഷൻ വരുന്നേക്കാളും മുന്നത്തേക്കാളും ഈ സ്പെസിഫിക് ടോപ്പിക്കിൽ നോളജ് കൂടിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസിൽ നമ്മൾ സെഷൻ ക്ലോസ് ചെയ്യണം അപ്പൊ ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് Jobins very informative thank you എന്നൊക്കെ പറഞ്ഞിട്ട് thank you so much Jobins ഈ ഒരു എനിക്കറിയാം ഈ ടൈം ബിസി ടൈമാണ് എന്നിരുന്നാലും ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഈ സെഷന് വേണ്ടിയിട്ട് വന്നതിന് താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി വരുന്ന ടൈമിലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യും താങ്ക് യു താങ്ക് യു